വെൽക്കം വെൽക്കം ഫ്രണ്ട്സ് ഐ ആദർശങ്ങൾ ആൻഡ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട സാധനങ്ങളുടെ പേരാക്കും ഒന്നുമല്ല അതായത് ട്രിക്സ് ഒക്കെയാണ് ഓക്കെ കോയിനും കൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ മാജിക് ട്രിക്കാണ് ഓക്കെ വേറെ ഒന്നുമല്ല കാണിക്കാം okay one two three four five okay ഇതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നുമില്ല ഓക്കെ ഓക്കെ ഓക്കെ കണ്ടല്ലോ ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം make promises, cause I don't keep them. I never make promises, cause I don't keep them. Cause I don't keep them.